ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാം പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ